നോട്ട് എക്സ്പെരിമെൻറ്റ്സ് അപ്പോൾ നമ്മൾ അതിനാവശ്യമുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ ലീഫിൽ ഇവിടെ നമ്മൾ ഈ ഒരു പാൻ നിബ് ഊരിയെടുത്തിട്ടുണ്ട് അത് നമ്മളിങ്ങനെ ഊതിയിട്ട് നമ്മൾ ഇവിടെ മഷിയാക്കണം ഇത് ഇവിടെ ഞാൻ ഒരെണ്ണം ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ആക്കണം ഇനി ഇവിടെ നമുക്ക് ഒരു പ്ലേറ്റ് വെള്ളമുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഒഴിച്ച ഈ അറ്റത്ത് ഇങ്കൊഴിച്ച ലീഫ് നമ്മൾ വെച്ചു കൊടുത്താൽ ലൈക്ക് ചെയ്ത എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു സോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ ഇനി ഞങ്ങൾ ഇതും ഇതുപോലത്തെ കിടിലം വീഡിയോസുമായി കണ്ടുമുട്ടുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ അവനാൻ ചിക്കോ